കേരള സംസ്ഥാനം വിദ്യുച്ഛക്തി ഭൂമി വൈദ്യുതി വിതരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഞാൻ ദിവസേന ഇടപെടുന്ന പ്രവൃത്തികൾ സൂക്ഷ്മ ശ്രദ്ധ ആവശ്യമുള്ള ജോലിയാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്റെ ഭാഗത്ത് ഒരു ചെറിയ അശ്രദ്ധയോ നിരുത്തരവാദപരമായതോ തെറ്റായതോ ആയ പ്രവർത്തനം എനിക്കും എന്റെ സഹജീവനക്കാർക്കും മറ്റു പൊതുജനങ്ങൾക്കും അപായകരവും ജീവഹാനിക്ക് തന്നെ കാരണമാകുന്നതും എന്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും വൈദ്യുതി ബോർഡിനും നഷ്ടത്തിന് കാരണമാകുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഇന്നു മുതൽ ഞാൻ സുരക്ഷാ പരിപാലനത്തിൽ ബദ്ധശ്രദ്ധനായിരിക്കുമെന്നും സുരക്ഷാ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു